ബിസ്മില്ലാഹി അല്ലദീല യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വല ഫിസ്സമായി വഹുവ സമീഉൽ അലീം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ നാമത്തോടൊപ്പം ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒരു വസ്തുവും ഉപദ്രവിക്കുകയില്ല അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് മൂന്ന് പ്രാവശ്യം പറയും